പുറത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ സൈലന്റ് ആയേ ഇൻട്രോം ഒക്കെ എടുക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ തൃശ്ശൂരിൽ പോവാണ് അപ്പൊ ഞങ്ങൾ വണ്ടിയിലൊന്നല്ല പോണേ ഞങ്ങൾ ബസ്സിലാണ് പോണേ തൃശ്ശൂർ കറക്റ്റ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളത് കാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ബസ്സിന് നടന്നിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ് ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ആവാൻ പാടില്ല nature is known for its beauty പക്ഷെ അതിവിടെ കേരളത്തിൽ റോഡിൽ ഇല്ല ബസ് സ്റ്റോപ്പിലെത്തി നേരത്തെ ഒരു ബസ് സ്റ്റാൻഡിലായിരുന്നു പക്ഷെ ബസ് സ്റ്റാൻഡിലല്ലായിരുന്നു ബസ് സ്റ്റോപ്പായി എപ്പോത്ത് പശുവല്ലേ കുളിച്ചിട്ടില്ല അതുകൊണ്ടാണ് മേത്ത് മൊത്തം അഴുക്ക്. ഹാംലീസിന്റെ ഷോറൂം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇവിടെയുള്ള ഹാംലീസിന്റെ ഷോറൂം ഖത്തറിലുള്ളതിനെ കാട്ടിയും വലുതാണ് ഇനി കുറച്ചാൽ നമുക്ക് മീൻ പിടിച്ചാലോ ഇവിടെ വർക്കാല്ലേ പറ്റൂല അമ്മ അതൊക്കെ കഴിഞ്ഞു സ്പൈഡർമാനൊക്കെ തിയേറ്ററിൽ പോയില്ല ഇരുന്നിട്ട് സംസാരിക്കട്ട ഈ വേറെ എത്തിയിട്ട് ഈ കാണുന്നത് പച്ചക്കറിയുടെ ഓണന്റെ വീടാണ് അവിടെ ഒരു പച്ചക്കറിന്റെ സൈൻ പിന്നെ ഇതാണ് ജോയ ലുക്കാസിന്റെ മേൻഷൻ ശോഭാ മോളിന്ന് ശക്തൻ സ്റ്റാൻഡിലേക്ക് ബസ് കയറാനേ കണ്ടെത്തി ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് പോകുന്ന ബസ്സാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഈ ബസ്സിലേക്ക് കയറാൻ പോവാണ് അവിടെ എത്തി ഇരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ സ്റ്റോപ്പിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ബസ് കയറി പോക്കും വരവുമായിട്ട് സോ ഗൈസ് ഞങ്ങളിപ്പോൾ കണ്ട സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം കിട്ടിയ സിനിമയിലും സൂപ്പർ എല്ലാവരും പോയി കാണണം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Stay tuned for more vacation videos. Bye.